എല്ലാ കുഞ്ഞുമക്കൾക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മൂന്നാം സ്റ്റാൻഡേർഡിലെ മാത്സ് ഒന്നാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്കിനി പേജ് നമ്പർ ടെൻ എടുക്കണേ അവിടെ ബുക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ തന്നിട്ടുണ്ട് അവിടെ നമുക്ക് നോക്കാം students collected books for the school library the books collected on the first day are shown below. Can you number the books in order? എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു ഒന്നാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങളാണ് ചുവടെ കാണിക്കുന്നത് അവയ്ക്ക് ക്രമമായി നമ്പർ നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ക്രമമായി നമ്പർ കൊടുത്താലോ ഇവിടെ നോക്കിക്കേ ഇവിടെ ഹൺഡ്രഡ് ആൻഡ് നയൻ നൂറ്റി ഒൻപത് നൂറ്റി ഒൻപതിൻ്റെ തൊട്ടടുത്ത സംഖ്യ നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് തൊട്ടടുത്തുള്ള സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് വൺ പ്ലസ് വൺ ആണ് ടു അല്ലേ ഇനി ഈ ടുവിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത് വൺ ടു പ്ലസ് വൺ ആണ് ത്രീ അതായത് ടുവിൻ്റെ നെക്സ്റ്റ് നമ്പർ രണ്ടിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ എങ്ങനെയാണ് കിട്ടുന്നത് ഒന്ന് കൂട്ടിയപ്പോൾ ഇനി ഈ മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് മൂന്നിൻ്റെ അടുത്ത സംഖ്യയായ നാല് കിട്ടുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് കൂട്ടി നോക്കിയാൽ മതി മിക്ക കുട്ടികൾക്കും വരുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഒൻപത് അതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് നൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നൂറ്റി പത്ത് കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ നൂറ്റി ഒൻപത് പ്ലസ് വൺ ഒൻപതും ഒന്നും പത്ത് ഇരട്ടസംഖ്യ നമുക്കറിയാം ഇരട്ട സംഖ്യ ഉത്തരമായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത് ആ ഒറ്റയുടെ സ്ഥാനത്ത് ഇതിൽ ഒറ്റയുടെ സ്ഥാനം ഏതാണ് ഈ സീറോ വൺസിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത് ഈ വൺ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത് ടെന്നിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യ ഉത്തരമായി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ഉത്തരമായി എഴുതുക പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ശിഷ്ടമായി എഴുതുക അത് നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചു വയ്ക്കണം ഈ ഒരു ഫോർമുല അതായത് ഇരട്ട സംഖ്യ ഉത്തരമായി വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ഉത്തരമായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ശിഷ്ടമായും എഴുതണം എൻ്റെ കൂടെ പറഞ്ഞ് ഇരട്ട സംഖ്യ ഉത്തരമായി വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ഉത്തരമായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ശിഷ്ടമായും എഴുതണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പൂജ്യവും ഒന്നും കൂടി കൂട്ടുക ഈ ഇവിടെ ഒന്നിൻ്റെ താഴെ വേറൊരു നമ്പരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സംഖ്യ അതുപോലെ എടുത്തെഴുതി ഇപ്പോൾ നോക്കിക്കേ എത്രയാണ് നൂറ്റി പത്ത് ഹൺഡ്രഡ് ആൻഡ് ടെൻ അല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമ്പർ നമ്മളതുപോലെ വൺ ആഡ് ചെയ്ത് എഴുതിയാൽ മതി ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം hundred and ten hundred and eleven hundred and twelve കാണുന്നുണ്ടോ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇവിടെ നോക്കിക്കേ ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇവിടെ എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ഇവിടെ എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഇവിടെ എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഇവിടെ എത്രയാണ് hundred and sixteen hundred and seventeen അപ്പോൾ ഇവിടെ എത്രയായിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വീതം കൂട്ടി എഴുതണം ഓക്കെ ഇവിടെ hundred and eighteen hundred and nineteen hundred and ആ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ഇവിടെ നോക്കിക്കേ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ്റെ കൂടെ എത്രയാണ് കൂട്ടാൻ പറഞ്ഞത് ആ വൺ അപ്പോൾ ഒമ്പതും ഒന്നും കൂട്ടുമ്പോൾ നമുക്ക് പത്താണ് ഉത്തരം പത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള പൂജ്യം ഉത്തരമായി എഴുതുന്നു പത്തിൻ്റെ സ്ഥാനത്തുള്ള ഒന്ന് ശിഷ്ടമായി എഴുതുന്നു ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി കണ്ടോ ഇനി hundred and twenty one hundred and twenty two hundred and twenty three hundred and twenty four കണ്ടോ കറക്റ്റായിട്ട് എഴുതിയില്ലേ നമ്മൾ കറക്റ്റായിട്ട് എഴുതിയില്ലേ ഇനി ഇനി ഇവിടെ നോക്കിക്കേ ഇനി ഇവിടെ നമുക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ on the second day the students collected thirty four box രണ്ടാമത്തെ ദിവസം സ്റ്റുഡൻസ് കളക്ട് ചെയ്തത് എത്രയാണ് ട്വൻറ്റി ഫോർ അല്ല തേർട്ടി ഫോർ ബുക്സ് ആണ് ആ തേർട്ടി ഫോർ ബുക്സ് ആണ് കുട്ടികൾ കളക്ട് ചെയ്തത് then what is the number of the last book ഇവിടെ ഫസ്റ്റ് ആദ്യത്തെ ദിവസം കളക്ട് ചെയ്ത ബുക്കിൻ്റെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ആ നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി നാല് ഇനി രണ്ടാമത്തെ ദിവസം എത്ര ബുക്ക് കളക്ട് ചെയ്തു നാല് ബുക്ക് കളക്ട് ചെയ്തു അതായത് നാലെന്ന് പറയുന്നത് മുപ്പത്തിനാലിൻ്റെ നാല് വൺസിൻ്റെ സ്ഥാനത്തും മൂന്ന് ടെൻസിൻ്റെ സ്ഥാനത്തുമാണ് അപ്പോൾ ആ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണം നമ്മൾ നമ്പർ ആഡ് ചെയ്യാനായിട്ട് എഴുതേണ്ടത് അപ്പോൾ മുപ്പത്തിനാല് ബുക്ക് കളക്ട് ചെയ്തല്ലോ ആ മുപ്പത്തിനാലാമത്തെ നമ്പർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഇവിടെ രണ്ടാം ദിവസം അവർ ശേഖരിച്ചത് മുപ്പത്തിനാല് പുസ്തകങ്ങളായിരുന്നു എങ്കിൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ ചോദിക്കാൻ ചോദിക്കുമ്പോൾ ആദ്യത്തെ ദിവസത്തെ അവസാനത്തെ ബുക്കിൻ്റെ നമ്പറിൻ്റെ കൂടെ മുപ്പത്തിനാല് ബുക്ക് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ആ മുപ്പത്തിനാലാം നമ്പർ മുപ്പത്തിനാലാമത്തെ ആ ബുക്കിലെ നമ്പർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും മനസ്സിലായോ മക്കളെ ഒന്നുകൂടി ഞാൻ പറയാം അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസം മുപ്പത്തിനാല് പുസ്തകങ്ങൾ കളക്ട് ചെയ്തു ഇവിടെ ആദ്യത്തെ ദിവസത്തെ പുസ്തകങ്ങളുടെ നമ്പേഴ്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഈ ആദ്യത്തെ പുസ്തകത്തിൻ്റെ കൂടെയാണ് എത്ര പുസ്തകങ്ങളും കൂടി ചേർക്കുന്നത് മുപ്പത്തിനാല് പുസ്തകങ്ങൾ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തിനാല് പുസ്തകങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്താറെന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പേഴ്സ് വരുമല്ലോ അതിൽ മുപ്പത്തിനാലാമത്തെ അതായത് രണ്ടാമത്തെ ദിവസം കളക്ട് ചെയ്ത അവസാനത്തെ ബുക്കിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഈ നൂറ്റി ഇരുപത്തി നാലിൻ്റെ കൂടെ പുസ്തകങ്ങളുടെ എണ്ണമായ മുപ്പത്തിനാല് കൂട്ടിയാൽ മതി മനസ്സിലായോ ഇപ്പോൾ മനസ്സിലായോ നോക്കിക്കേ നാലും നാലും കൂട്ടണം നാലും നാലും കൂട്ടാൻ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ കയ്യിലെ നാല് വിരൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു ഈർക്കിലോ ബഡ്സോ തീപ്പട്ടിക്കോലോ കല്ലോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ എടുക്കാനുള്ളത് എന്ത് സാധനമാണോ അതെടുക്കുക എത്രയാണ് എടുക്കേണ്ടത് നാല് കല്ലുകൾ അല്ലെങ്കിൽ നാല് വിരലുകൾ നാല് ബഡ്സുകൾ നാല് ഈർക്കിലുകൾ എടുക്കുക എന്നിട്ട് എത്ര കഴിഞ്ഞ് കൂട്ടണം നാല് കഴിഞ്ഞിട്ട് കൂട്ടണം നമ്മൾ എടുത്തിരിക്കുന്നത് നാല് ബഡ്സുകളാണ് എന്ന് കരുതുക അപ്പോൾ ഇനി നമ്മൾ കൂട്ടേണ്ടത് ഈ നാലിന് ശേഷം അഞ്ച് ആറ് ഏഴ് എട്ട് കണ്ടോ അപ്പോൾ നാലും നാലും എട്ട് ഇനി ഈ രണ്ടും മൂന്നും കൂട്ടണം രണ്ടും മൂന്നും കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകിൽ രണ്ട് വിരലെടുക്കുക എന്നിട്ട് മൂന്ന് കഴിഞ്ഞു കൂട്ടുക അല്ലെങ്കിൽ മൂന്ന് വിരലെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം രണ്ട് കഴിഞ്ഞു കൂട്ടുക ഇപ്പോൾ നമ്മൾ രണ്ട് വിരലാണ് എടുത്തത് എന്ന് കണക്കാക്കിക്കേ രണ്ട് വിരൽ അല്ലെങ്കിൽ രണ്ട് ബഡ്സ് രണ്ട് കല്ല് എന്തോ ആയിക്കോട്ടെ രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഏത് കഴിഞ്ഞു കൂട്ടണം മൂന്ന് കഴിഞ്ഞിട്ടാണ് കൂട്ടേണ്ടത് മൂന്ന് നാല് അഞ്ച് ഇനി ഇവിടെ വണ്ണിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അത് കാരണം നമ്മൾ വണ്ണങ്ങനെ അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു അപ്പോൾ നമുക്ക് ആ പുസ്തകത്തിൻ്റെ നമ്പർ കിട്ടി നൂറ്റി അൻപത്തി എട്ട് ഇപ്പോൾ പുസ്തകത്തിൻ്റെ നമ്പർ എത്രയാണ് നൂറ്റി അമ്പത്തി എട്ട് മുപ്പത്തി നാലാമത്തെ ബുക്കിൻ്റെ നമ്പർ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി എട്ടാണ് മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് എളുപ്പമല്ലേ ഇനി ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട് എന്താണ് the books collected on the fifth day അഞ്ചാമത്തെ ദിവസം were number numbered from two hundred and fifty three to two hundred and fifty six how many books were collected on the fifth day എന്താണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് വരെ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ദിവസം കളക്ട് ചെയ്ത ബുക്കുകളുടെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ വലിയ നമ്പർ വലിയ സംഖ്യയായ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ നിന്നും എന്ത് ചെയ്യണം ചെറിയ നമ്പരായ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിനെ നമ്മൾ കുറച്ചാൽ മതി മനസ്സിലായോ അതായത് എത്ര ബുക്കുകൾ കിട്ടി എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് വരെയുള്ള നമ്പറിട്ട് ബുക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ എത്ര ബുക്കാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആറിൽ നിന്നും മൂന്ന് കുറയ്ക്കുക one two three four five six സിക്സിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് കുറച്ചു ഇനി ബാക്കി എത്രയാണ് ഇവിടെ ഉള്ളത് മൂന്ന് അപ്പോൾ ആറിൽ നിന്നും മൂന്ന് കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരം മൂന്ന് ഇനി അഞ്ചിൽ നിന്നും അഞ്ചിൽ നിന്നും അഞ്ച് കുറയ്ക്കുമ്പോൾ പൂജ്യം രണ്ടിൽ നിന്നും രണ്ട് കുറയ്ക്കുമ്പോൾ പൂജ്യം നമുക്ക് കിട്ടി എത്രയാണ് മൂന്ന് പുസ്തകങ്ങളാണ് അഞ്ചാം ദിവസം ലൈബ്രറിയിലേക്ക് കിട്ടിയ പുസ്തകം ഇനി അതുപോലെ നമുക്കിവിടെ കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട് how many numbers are there from four hundred and twenty one to four hundred and thirty നാനൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നാനൂറ്റി മുപ്പത് വരെ എത്ര സംഖ്യകളാണ് ഉള്ളത് ഈ സെയിം മെത്തേഡാണ് അതായത് വലിയ സംഖ്യയിൽ നിന്ന് ഇവിടുത്തെ വലിയ സംഖ്യ ഏതാണ് മക്കളെ നാനൂറ്റി മുപ്പത് അല്ലേ ഇവിടുത്തെ വലിയ സംഖ്യ എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പതാണ് ഈ നാനൂറ്റി മുപ്പതിൽ നിന്നും നാനൂറ്റി ഇരുപത്തി ഒന്ന് കുറയ്ക്കുക ഇവിടെ കുറയ്ക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട് ഈ പൂജ്യം പൂജ്യത്തിൽ നിന്ന് നമുക്ക് ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ല അത് കാരണം ഈ മൂന്നിൽ നിന്നും നമ്മൾ ഇവിടേക്ക് ഒന്ന് കൊണ്ടുവരിക അപ്പോൾ എന്തായി തീരും പത്തായി തീരും ഈ മൂന്ന് എന്തായി തീരും രണ്ടായി തീരും നിങ്ങൾ അപ്പോൾ തന്നെ കട ഇതിനെയാണ് കടമെടുക്കൽ എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി അപ്പം തന്നെ നമ്മൾ ഈ നമ്പേഴ്സ് മാറ്റി എഴുതിക്കൊള്ളണം ഇത് പത്താകുന്നു ഇത് രണ്ടാകുന്നു ഇനി നമ്മൾ പത്തിൽ നിന്നുമാണ് ഒന്ന് കുറയ്ക്കേണ്ടത് പത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ ഒൻപത് രണ്ടിൽ നിന്നും രണ്ട് പോകുമ്പോൾ പൂജ്യം നാലിൽ നിന്ന് നാല് പോകുമ്പോൾ പൂജ്യം അപ്പോൾ നാനൂറ്റി ഇരുപത്തി ഒന്നിൻ്റെയും നാനൂറ്റി മുപ്പതിൻ്റെയും ഡിഫറൻ്റ് എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ how many numbers are there from four hundred and twenty one to four hundred and thirty nine മനസ്സിലായോ ഇനി how many numbers are there from five hundred and sixty seven to five hundred and seventy three അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തി ഏഴും മുതൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള സംഖ്യകളുടെ ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ എത്രയാണ് വലിയ സംഖ്യയിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സംഖ്യകളെ കുറച്ച് നോക്കേണ്ടത് അപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് അല്ലല്ലോ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് മൂന്ന് എഴുതിയപ്പോൾ മാറിപ്പോയി തെറ്റിപ്പോയി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് നമുക്കറിയാം മൂന്ന് ഏഴിനേക്കാൾ ചെറിയ സംഖ്യയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ മൂ ഏഴിൽ നിന്ന് മൂന്നിലേക്കൊന്ന് ഒന്ന് കടം എടുക്കണം അന്നേരം നമുക്ക് പതിമൂന്ന് എന്ന് കിട്ടുന്നു ഇതെന്തായിത്തീരുന്നു ആറായിത്തീരുന്നു ഇനി പതിമൂന്നിൽ നിന്നാണ് നമ്മൾ ഏഴ് മൈനസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വൺസ് ഇട്ട് നോക്കുക എത്ര കഴിഞ്ഞിട്ട് ഈ സെവൻ കഴിഞ്ഞിട്ട് തേർട്ടീൻ വരുന്നത് വരെ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക eight nine ten eleven twelve thirteen നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിക്കേ one two three four five six അപ്പോൾ പതിമൂന്നിൽ നിന്നും സെവൻ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത് എത്രയാണ് കിട്ടിയത് one two three four five six അല്ലേ ഇനി ഇവിടെ സിക്സ് ഇവിടെ സിക്സ് സിക്സിൽ നിന്നും സിക്സ് മൈനസ് ചെയ്താൽ എത്രയാണ് പൂജ്യം ഫൈവിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്താലും പൂജ്യം അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് സിക്സ് ആണ് ഇനി അതുപോലെ അടുത്ത സംഖ്യ ഏതാണ് എണ്ണൂറ്റി തൊണ്ണൂറിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറാണോ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണോ വലുത് വലിയ സംഖ്യയിൽ നിന്നും വേണം നമ്മൾ ചെറിയ സംഖ്യ കുറയ്ക്കേണ്ടത് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മൈനസ് കുറയ്ക്കണം എണ്ണൂറ്റി തൊണ്ണൂറ് ഇവിടെ നമുക്ക് കുറയ്ക്കാൻ എളുപ്പമാണ് കടമൊന്നും എടുക്കേണ്ടിയില്ല ഇട്ട് പൂജ്യത്തിനേക്കാൾ വലി വലിയ സംഖ്യയാണ് അപ്പോൾ എട്ടിൽ നിന്നും പൂജ്യം പോയാൽ എത്രയാണ് എട്ട് ഒൻപതിൽ നിന്നും ഒൻപത് പോയാൽ പൂജ്യം എട്ടിൽ നിന്നും എട്ട് പോയാൽ പൂജ്യം അപ്പോൾ നമുക്ക് എട്ട് എന്ന് ഉത്തരം കിട്ടുന്നു അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു the method I used to find out the numbers between one number and another എങ്ങനെയാണ് ഇത് നമ്മൾ കണ്ടെത്തിയത് ഈ സംഖ്യകൾ നമ്മൾ എങ്ങനെയാണ് ഒരു സംഖ്യ മുതൽ മറ്റൊരു സംഖ്യ വരെയുള്ള സംഖ്യകളുടെ എണ്ണം കണക്കാക്കാൻ ഞാൻ കണ്ടെത്തിയ രീതി എന്തായിരുന്നു വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയെ കുറച്ചാണ് ഞാൻ ഉത്തരം കണ്ടെത്തിയത് അല്ലേ നമ്മളെങ്ങനെയാണ് കണ്ടെത്തിയത് I found the answer by subtracting the smallest number from the largest മനസ്സിലായോ ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലായോ ഇനി നമുക്ക് പതിനൊന്നാമത്തെ പേജിലുള്ള ഗണിത ക്യാമ്പ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നോക്കേണ്ടത് സ്കൂളിൽ ഗണിത ക്യാമ്പ് സംഘടിപ്പിക്കണം അതിന് ഗണിത ലാബ് സംഖ്യാമാല കൊണ്ട് അലങ്കരിക്കണം സംഖ്യാമാല പൂർത്തിയാക്കുക a maths camp is to be organised in the school the camp may be decorated with number chain complete the number chain given below അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ നോക്കിക്കേ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് അപ്പോൾ മുന്നൂറ്റി അൻപതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ നമുക്കറിയാം തൊട്ടടുത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഒന്ന് ഒന്ന് വീതം കൂട്ടിയാൽ മതി മുന്നൂറ്റി അമ്പതും മുന്നൂറ്റി അമ്പത്തി മുന്നൂറ്റി അമ്പത് കഴിഞ്ഞിട്ട് എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് അടുത്തതോ മുന്നൂറ്റി അൻപത്തി രണ്ട് അല്ലേ അടുത്തത് മുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി അൻപത്തി നാല് ഇവിടെ എത്രയാണ് മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി അൻപത്തി ഏഴ് മുന്നൂറ്റി അൻപത്തി എട്ട് മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി രണ്ട് അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്തു അല്ലേ ഇനി ക്യാമ്പിലെ കുട്ടികൾക്ക് ക്രമമായി ബാഡ്ജ് നൽകി അങ്ങനെ ക്യാമ്പിലെ കുട്ടികൾക്ക് ക്രമമായിട്ട് ബാഡ്ജ് നൽകി ആതിരയുടെ നമ്പർ നൂറ്റി നാൽപ്പത്തി എട്ട് ആയിരുന്നു ആതിരയ്ക്ക് മുമ്പ് സലീമും ആതിരയ്ക്ക് ശേഷം ആനിക്കും ബാഡ്ജ് കിട്ടി അവരുടെ നമ്പറുകൾ എത്ര എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് Athira's badge number was hundred and forty eight ആതിരയുടെ ബാഡ്ജിൻ്റെ number hundred and forty eight ആണ് അതിനുശേഷം Salim got his badge before Athira ആതിരയ്ക്ക് മുൻപ് സലീമിനും കിട്ടി ആനയ്ക്ക് ആതിരയ്ക്ക് ശേഷം Annie's got her badge after Athira ആതിരയ്ക്ക് ശേഷം ആനിക്കും കിട്ടി what are the badge number അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആദ്യം ആതിരയുടെ നമ്പർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി എട്ട് അപ്പോൾ സലീമിൻ്റെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ സലീമിനും ആതിരയ്ക്കും അല്ലല്ല ആനിക്കുമാണ് നമ്പറുകൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക സലീമിന് ആതിരയ്ക്ക് മുമ്പാണ് നൂറ്റി നാൽപ്പത്തി എട്ടിന് മുൻപുള്ള സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിന്നും ഒന്ന് കുറയ്ക്കുക എട്ടിൽ നിന്നും ഒന്ന് പോയാൽ ഏഴ് നാല് ഒന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് ഇനി ആനിക്കാണെങ്കിലോ ഈ നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് ഒന്ന് എട്ട് ഒന്നും ഒൻപത് നാല് ഒന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് നമ്മൾ മൂ രണ്ടുപേരുടെയും നമ്പർ നമുക്ക് കിട്ടിയല്ലേ അപ്പോൾ സലീമിൻ്റെ ഇവിടെ നോക്കിക്കാം സലീമിൻ്റെ നമ്പർ എത്രയാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഏഴ് ആനിയുടെ നമ്പർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ആനയ്ക്ക് ശേഷം ആദ്യം നൽകിയ ബാഡ്ജിലെ നമ്പർ എത്ര ആനയ്ക്ക് ശേഷം പിന്നെ ഒരു കുട്ടിക്ക് കൊടുത്തിരിക്കുമല്ലോ വേറൊരു കുട്ടിക്ക് കൊടുത്തിരിക്കുമല്ലോ ആനയ്ക്ക് ശേഷം അപ്പോൾ ഇവിടെ നോക്കിക്കേ ആനയ്ക്ക് ശേഷം അപ്പോൾ ആനിയുടെ നമ്പർ എത്രയാണ് ആനിയുടെ നമ്പർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ പോരെ ഒമ്പത് ഒന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം നാല് ഒന്നും അഞ്ച് ഒന്ന് നൂറ്റി അൻപത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത് ആനിക്ക് ശേഷം ബാഡ്ജ് വേർ ഗിവൺ അല്ല what is the badge number that was after Annie what is the badge number that was after Annie ആനിക്ക് ശേഷം ആദ്യം കൊടുത്ത ബാഡ്ജിലെ നമ്പർ എത്രയാണ് എത്രയാണ് നൂറ്റി അൻപത് ഇനി badges were given to twenty students after Athira what is the number of the last badge given എന്താണ് പറഞ്ഞിരിക്കുന്നത് ആതിരയ്ക്ക് ശേഷം ഇരുപത് പേർക്ക് ബാഡ്ജ് നൽകിയെങ്കിൽ അവസാനം നൽകിയ ബാഡ്ജിൻ്റെ നമ്പർ എത്ര അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ആതിരയുടെ നമ്പർ എത്രയാണ് പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി എട്ട് പേരുകൾ മാറിപ്പോവരുത് ആതിരയാണ് ആനിയല്ല ആതിരയ്ക്ക് ശേഷം ആതിരയുടെ നമ്പർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ടാണ് ആതിരയുടെ നമ്പറിന് ശേഷം ഇരുപത് പേർക്ക് ബാഡ്ജ് നൽകിയെങ്കിൽ അവരുടെ നമ്പർ എത്ര ആ അവസാനത്തെ ആളുടെ നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനെന്ത് ചെയ്താൽ മതി ആതിരയ്ക്ക് ശേഷം കൊടുത്ത കുട്ടികളുടെ എണ്ണം എടുക്കുക എന്നിട്ട് ഈ നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ കൂടെ എണ്ണം കൂട്ടുക എട്ട് നാലും രണ്ടും ആറ് ഇവിടെ ഒന്ന് നൂറ്റി അറുപത്തി എട്ടാണ് അവസാനം കൊടുത്ത കുട്ടിയുടെ നമ്പർ മനസ്സിലായോ ഇനി ഇനി ഇവിടെ അടുത്ത് തന്നിരിക്കുന്നത് കളങ്ങളിൽ സംഖ്യകൾ എഴുതാം എന്താണ് പറഞ്ഞേക്കുന്നത് fill in the fill the box with number ഇപ്പോൾ ബോക്സിലുള്ള നമ്പർ ഇതുപോലെ അതായത് ഇതിനു മുമ്പ് നമ്മളിപ്പോൾ എഴുതിയില്ലേ മുമ്പും ശേഷവുമുള്ള ആഫ്റ്റർ ആൻഡ് ബിഫോർ നമ്പേഴ്സ് എഴുതിയതുപോലെ ഈ കളങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ മൂന്ന് കോളങ്ങൾ തന്നിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തി എട്ട് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് എണ്ണൂറ്റി മുപ്പത് തൊട്ടടുത്തുള്ള മൂന്ന് സംഖ്യകൾ ഇവിടെ നമുക്ക് നമ്പർ തന്നിട്ടില്ല ഇവിടെയും നമ്പർ തന്നിട്ടില്ല നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിന് മുമ്പുള്ള സംഖ്യയും ശേഷമുള്ള സംഖ്യയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആദ്യം ഇരുന്നൂറ്റി അറുപത്തി എട്ടിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ മുമ്പുള്ള സംഖ്യ കണ്ടുപിടിക്കാം ഇരുന്നൂറ്റി അറുപത്തി എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ശേഷമുള്ള സംഖ്യ കണ്ടുപിടിക്കാം നമുക്കൊന്ന് നോക്കാം എട്ടിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ ഏഴ് പിന്നെ ഇവിടെ ആറ് രണ്ട് അപ്പം മുമ്പുള്ള സംഖ്യ കിട്ടി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഇവിടെ എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എട്ടും ഒന്നും ഒൻപത് ആറ് രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കണ്ടോ മുമ്പും ശേഷവുമുള്ള സംഖ്യ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് കണ്ടോ മുമ്പുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ സംഖ്യയുടെ കൂടെ ഒന്ന് കുറയ്ക്കുക ശേഷമുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക ഇനി ഇവിടെ നോക്കിക്കുക ഇവിടെ മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊൻപത് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഒന്ന് കൂട്ടുക മുന്നൂറ്റി പത്തൊമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത് നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോ ഇനി ഇവിടെ നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി അൻപത്തി എട്ട് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി അറുപത് ഇനി ഇവിടെ എഴുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് തന്നിട്ടുണ്ട് മുമ്പുള്ള സംഖ്യയും ശേഷമുള്ള സംഖ്യയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൻ്റെ കൂടെ ഒന്ന് കുറയ്ക്കുക രണ്ട് മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ രണ്ട് ഏഴ് ആറ് അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഇനി തൊട്ടടുത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ അടുത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ അറുന്നൂറ്റി എഴുപത്തി നാല് അല്ലേ ഇനി അതുപോലെ ഇവിടെ നമുക്ക് മുമ്പുള്ള രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കണം അപ്പോൾ എന്ത് ചെയ്യണം ആ നാനൂറ്റി പത്തിൻ്റെ കൂടെ നാനൂറ്റി പത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് കടം എടുക്കണം ഈ ഒന്നിൽ നിന്നും ഇവിടെ ഒന്ന് കടം എടുക്കുമ്പോൾ ഇത് പത്താവും ഇതെന്താവും സീറോ ആവും കണ്ടോ ഇനി നമ്മൾ പത്തിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യുക ഒൻപത് ഈ പൂജ്യം അതുപോലെ എഴുതുക നാല് അപ്പൊ നാനൂറ്റി ഒൻപത് ഇനി നാനൂറ്റി ഒമ്പതിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യുക ഒമ്പതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ എട്ട് പിന്നെ ഇവിടെ പൂജ്യം നാല് അപ്പോൾ അതും നമുക്ക് കിട്ടി നാനൂറ്റി എട്ട് മനസ്സിലായോ ഇനി ഇവിടെ പതിനൊന്നാമത്തെ പേജിൽ ഡൊണേഷൻ എന്ന് പറയുന്ന ഈ ഒരു portion the amount collected last week as donation is given in the table below fill the empty box ഇവിടെ നമുക്കൊരു സീരിയൽ നമ്പർ തന്നിട്ടുണ്ട് ഡേ തന്നിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് ഫിഗറിലും വേർഡ്സിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ വിട്ടുപോയ ചില ഭാഗങ്ങളുണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കാൻ വിട്ടുപോയ ചില ഭാഗങ്ങളുണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ Sunday seven hundred and seventy five അത് വേർഡ്സിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് Monday five hundred and one അതിവിടെ വേർഡ്സിൽ എഴുതിയിട്ടുണ്ട് Thursday four hundred and fifty അതും വേർഡ്സിൽ എഴുതിയിട്ടുണ്ട് Wednesday eight hundred and ninety nine അതും വേർഡ്സിൽ ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഫിഗറിലാണ് തേഴ്സ്ഡേ നയൻ ഹൺഡ്രഡ് അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇനി ഫ്രൈഡേ ഫിഗറിൽ തന്നിട്ടില്ല അത് നമ്മൾ ഫില്ല് ചെയ്യണം എന്താണ് തന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ഇനി Saturday nine hundred and twenty five nine hundred and twenty five ഫിഗറിൽ എഴുതിയിരിക്കുന്നു ഇനി ഇവിടെ നോക്കിക്കേ സംഭാവന മലയാളം മീഡിയംകാർ വാർഷികാഘോഷത്തിന് കഴിഞ്ഞ ആഴ്ച സംഭാവനയായി ലഭിച്ച തുക പട്ടികയിൽ കൊടുത്തിരിക്കുന്നു വിട്ടുപോയ കളങ്ങൾ പൂരിപ്പിക്കുക ഇവിടെ ക്രമ നമ്പർ തന്നിട്ടുണ്ട് ദിവസം തന്നിട്ടുണ്ട് ലഭിച്ച തുകയും തന്നിട്ടുണ്ട് അക്കത്തിലും അക്ഷരത്തിലും നമ്മൾ ഫില്ല് ചെയ്യുക ആണ് ചെയ്യേണ്ടത് ഞായറാഴ്ച എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അതിവിടെ എഴുതി ഇത് കണ്ടോ ഇനി തിങ്കളാഴ്ച അഞ്ഞൂറ്റി ഒന്ന് അത് നമ്മൾ ഫില്ല് ചെയ്യണം അഞ്ഞൂറ്റി ഒന്ന് ചൊവ്വാഴ്ച നാനൂറ്റി അൻപത് അതും നമ്മൾ ഫില്ല് ചെയ്യണം നാനൂറ്റി അൻപത് ബുധനാഴ്ച എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിവിടെ അക്ഷരത്തിൽ തന്നിട്ടുണ്ട് നമ്മൾ അക്കത്തിൽ മാത്രം ഫില്ല് ചെയ്യുക ഇനി വ്യാഴാഴ്ച നയൻ ഹൺഡ്രഡ് അതിവിടെ ഉണ്ട് ഇനി വെള്ളിയാഴ്ച ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ മുന്നൂറ്റി പതിനേഴ് ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അക്കത്തിലാണ് nine hundred and twenty five അടുത്ത ശനിയാഴ്ച nine hundred and twenty five തന്നിട്ടുണ്ട് അക്കത്തിൽ നമ്മൾ അക്ഷരത്തിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അടുത്തത് എന്താണ് നോട്ടുകളും നാണയങ്ങളും ഇവിടെ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയെ ഏതൊക്കെ രീതിയിൽ നോട്ടുകളും നാണയങ്ങളുമാക്കി നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് വീണ്ടും ഒരു ഓർമ്മ പുതുക്കൽ ഞായറാഴ്ച ലഭിച്ച തുകയിൽ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും ഉണ്ടാകാം ഇവിടെ നോക്കിക്കുക എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അഞ്ചിന് നമ്മൾ നോട്ടുകളും നാണയങ്ങളും ആക്കുന്നതാണ് ഏഴ് നൂറ് രൂപ അപ്പോൾ എത്രയായി എഴുന്നൂറ് ഏഴ് പത്ത് രൂപ എഴുപത് അപ്പോൾ എഴുന്നൂറും പത്തും എഴുന്നൂറ്റി എഴുന്നൂറും എഴുപതും എഴുന്നൂറ്റി എഴുപത് അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇനി അതുപോലെ ഒരു അഞ്ഞൂറ് രൂപ രണ്ട് നൂറ് രൂപ അപ്പം അഞ്ഞൂറും ഇരുന്നൂറും രണ്ട് നൂറ് രൂപ ആകുമ്പോൾ ഇരുന്നൂറ് രൂപ അഞ്ഞൂറും ഇരുന്നൂറും എഴുന്നൂറ് ഒരു അൻപത് രൂപ എഴുന്നൂറ്റി അൻപത് ഒരഞ്ച് രൂപ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അതുപോലെ വേറൊരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട് നാല് നൂറ് രൂപ ആറ് അൻപത് രൂപ നാല് നൂറ് രൂപയാകുമ്പോൾ നാന്നൂറായി അല്ലേ ആറ് അൻപത് രൂപയാവുമ്പോൾ മുന്നൂറായി മൂന്ന് ഇരുപത് രൂപയാവുമ്പോൾ അറുപത് അറുപത് ഒരു പത്ത് രൂപ അപ്പോൾ എഴുന്നൂറ് എഴുന്നൂറ്റി എഴുപതായി ഇനി രണ്ട് രണ്ട് രൂപ എഴുന്നൂറ്റി എഴുപത്തി നാലായി ഒരു ഒരു രൂപ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ് പതിനഞ്ച് അൻപത് രൂപ എഴുന്നൂറ്റൻപതായി ഒരു ഇരുപത് രൂപ എഴുന്നൂറ്റി എഴുപതായി ഒരഞ്ച് രൂപ എഴുന്നൂറ്റെഴുപത്തി അഞ്ച് ഇനി അതുപോലെ ഏഴ് നൂറ് രൂപ എഴുന്നൂറായി ഒരു അൻപത് രൂപ എഴുന്നൂറ്റൻപതായി ഒരു ഇരുപത് രൂപ എഴുന്നൂറ്റി എഴുപതായി ഒരഞ്ച് രൂപ ഓക്കെ എഴുന്നൂറ്റെഴുപത്തഞ്ച് ഇനി അത് വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ ഒരു അൻപത് രൂപ ഒരു ഇരുപത് രൂപ അപ്പം അത് എഴുപതായി ഒരു ഇരുന്നൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ അപ്പം അഞ്ഞൂറും ഇരുന്നൂറും എഴുന്നൂറായി അഞ്ഞൂറും ഇരുന്നൂറും എഴുന്നൂറ് എഴുന്നൂറ്റി എഴുപത് പിന്നെ ഒരു അഞ്ഞ് ഒരു അഞ്ച് രൂപയും കൂടി ഇടണേ ഒരു അഞ്ച് രൂപ അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇവിടെ ഒരു അഞ്ച് രൂപ കൂടി ഇടണം ഒരു അൻപത് രൂപ ഇരുപത് രൂപ ഒരു ഇരുന്നൂറ് രൂപ ഒരു അഞ്ച് രൂപ ഇവിടെ ഉണ്ട് ഓക്കെ ഇനി അതുപോലെ ഇംഗ്ലീഷ് മീഡിയംകാരും ഒന്ന് നോക്കിക്കേ fifteen fifty rupees one twenty rupees one five rupees one fifty rupees one twenty rupees one 200 rupees, one 5 rupees, one 500 rupees, one uh, 700 rupees, one 50 rupees, one 20 rupees, one 5, uh, 5 rupees.